ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കര ബീച്ച് പാർക്കിലേക്കും അവിടെ തന്നെയുള്ള റെഡ് മൂൺ ബീച്ചിലേക്കുമാണ് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് പാർക്കിനകത്ത് കയറി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വില ഈ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ പാർക്കിനകത്ത് കയറി നമ്മൾ നടക്കുമ്പോൾ വളരെ ശാന്തമായ അന്തരീക്ഷം നമുക്ക് ലഭിക്കുന്നുണ്ട് കുറെ തണൽ മരങ്ങളും ചെടികളും ഇവിടെ കാണുന്നുണ്ട് കുറെ ഇരിപ്പിടങ്ങളും കാണുന്നുണ്ട് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ആർച്ചാണ് ഈ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനായി ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് സവാരി നടത്താനായി കൊച്ചു ട്രെയിനും ഉണ്ട് കുതിര സവാരിയും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ബീച്ചിനടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ വൃത്തിയും മനോഹരവുമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വൈകുന്നേരങ്ങളിൽ കുടുംബവുമായി കുറേ പേർ ഇവിടെ എത്തുന്നുണ്ട് Thank you. ബോട്ട് റൈഡിംഗ് നടത്തുന്നവർക്ക് അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട് നമുക്കിനി തൊട്ടടുത്തുള്ള റെഡ്മോൺ ബീച്ചിലേക്ക് പോകാം പോകുന്ന വഴിയിൽ ഈ രണ്ട് ശില്പങ്ങളെയും കാണാം ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ അവിടത്തെക്കാളും കുറച്ച് തിരക്ക് കൂടുതൽ ഇവിടെയാണെന്ന് തോന്നുന്നു ഓക്കെ ഫ്രണ്ട്സ് ഇവിടുത്തെ കാഴ്ചകൾ പരമാവധി പകർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ